കൃഷിശാസ്ത്രത്തിലും അനുബന്ധ മേഖലകളിലും നൈപുണ്യം നേടിയ സാങ്കേതിക പരിജ്ഞാനമുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിനായി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിൽ രൂപീകരിച്ച പട്ടാമ്പി കാർഷിക സാങ്കേതിക വിദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദ്വിവത്സര കാർഷിക ഡിപ്ലോമയുടെ അൻപത് പേരടങ്ങിയ ആദ്യ ബാച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ ആരംഭിച്ചു പ്ലസ് ടു സയൻസ് അല്ലെങ്കിൽ V H S C agriculture ആണ് ഈ കോഴ്സിൻ്റെ പ്രവേശനത്തിനുള്ള അടിസ്ഥാന യോഗ്യത V H S C agriculture വിദ്യാർത്ഥികൾക്ക് ഡിപ്ലോമ കോഴ്സിന് ഇരുപത് ശതമാനം സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നു കാർഷിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ ഈ കോഴ്സും കലാലയവും ഏറെ ശ്രദ്ധ പതിപ്പിക്കുന്നു കേരളത്തിനകത്തും പുറത്തും നിരവധി തൊഴിൽ സാധ്യതകളാണ് ഈ ഡിപ്ലോമ ബിരുദധാരികളെ തേടിയെത്തുന്നത് കൂടാതെ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് കാർഷിക ബിരുദ പ്രവേശനത്തിന് സംവരണം നൽകി വരുന്നു കേരള കാർഷിക സർവകലാശാല നടത്തുന്ന പ്രവേശന പരീക്ഷയിലെ ആദ്യ റാങ്കുകൾ നേടുന്ന അൻപത് വിദ്യാർത്ഥികൾക്കാണ് ഈ സ്ഥാപനത്തിൽ പ്രവേശനം നൽകുന്നത് കൃഷിയുടെ പരിചയത്തിലൂന്നിയുള്ള പാഠ്യപദ്ധതിയിൽ കൃഷിശാസ്ത്രത്തിൻ്റെ വിവിധ ശാഖകളായ agronomy soil science plant pathology entomology plant breeding economics extension engineering home science തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുന്നു പ്രായോഗിക പരിശീലനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വാണിജ്യാടിസ്ഥാനത്തിലുള്ള കാർഷിക പഠന രീതികളാണ് ഈ കോഴ്സിനെ ഏറെ വ്യത്യസ്തമാക്കുന്നത് agro waste management seed technology commercial floriculture nursery techniques tissue culture post harvest management micro irrigation water management commercial production of biocontrol agents use and maintenance of plant protection equipments തുടങ്ങിയവ ഡിപ്ലോമയുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്നു വിദ്യാർത്ഥി യൂണിയൻ നിലവിൽ വന്നതോടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ വിവിധ കലാകായിക മേഖലകളിൽ ഡിപ്ലോമ വിദ്യാർത്ഥികൾ മികവ് പുലർത്തി വരുന്നു കേരള കാർഷിക സർവകലാശാലയുടെ പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നാളിതുവരെ ഒൻപത് ബാച്ചുകളിലായി നാനൂറ്റി അൻപതോളം ഡിപ്ലോമ ബിരുദധാരികളെയാണ് കേരളത്തിന് സംഭാവന ചെയ്തത്